ഫർണിച്ചർ ഇന്ന് ഞാനാണെങ്കിൽ എൻ്റെ സ്കെച്ച് ബുക്ക് ടൂറാണ് അപ്പോൾ എൻ്റെ സ്കെച്ച് ബുക്കിലുള്ള പടങ്ങൾ ഞാൻ വരച്ച പടങ്ങളൊക്കെ നിങ്ങൾക്കാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഒന്നാമതായി വരച്ച ഈ പടമാണ് ഇത് ടെൻസൻ നോർഗിയുടെ പടമാണ് ടെൻസൻ നോർഗി വരച്ച പടമല്ല അയാളുടെ പടമാണ് പിന്നെ സുഭാഷ് ചന്ദ്രബോസ് അതിനു മുമ്പ് ഞാൻ സലീം അലിയെ വരച്ചിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് വരച്ചിട്ട് എന്നാലും കാണിച്ചു ബ്രൂസ്ലി കൂട്ടുന്നതാണ് ഇത് ഞാൻ കുറേ നാളെടുത്ത് വരച്ച ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ എടുത്ത് വരച്ചില്ല ഇത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ നീയല്ലോ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ നോക്കി ഞാൻ വരച്ചയാണ് ഇതാണ് അവസാനമായിട്ട് വരച്ചോണ്ടിരിക്കുന്ന പടം വേൾഡ് ഇതാണെങ്കിൽ ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് ഇതാണെങ്കിൽ ഇല്ലേ ഇത് നിങ്ങൾ തന്നെ ഗസ് ചെയ്യണം ആരാണെന്ന് ഇത് ഞാനെങ്കിൽ ഈ പടമാണെങ്കിൽ ഞാൻ ഗൂഗിളിൽ നോക്കി വരച്ചാണ് അപ്പോൾ നിങ്ങളാണെങ്കിൽ താഴെ കമന്റിൽ ഇടണം ആരാണെന്ന് ഇനിയും കുറച്ച് പടങ്ങളുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു പക്ഷെ ഒരു പടം മാത്രം ഞാൻ സ്കെച്ച് ബുക്കിൽ വരച്ചതല്ല അത് ഞാൻ ഏതാണെന്ന് കാണിക്കാം ഇത് എബ്രഹാം ലിങ്കൻ ഇത് ഞാൻ രണ്ട് ദിവസം കൊണ്ട് എടുത്തു വരച്ചതാണ് ഇത് ഒരു ദിവസം ഇത്രയും വരച്ചു പിന്നെ ബാക്കി ദിവസം ഈ കോട്ടൊക്കെ അങ്ങ് വരച്ചു അപ്പൊ പെട്ടെന്ന് അങ്ങ് തീർന്നു അടുത്ത ഇർഫാൻ ഖാൻ ഇർഫാൻ ഖാൻ അദ്ദേഹമാണെങ്കിൽ മരിച്ചപ്പോൾ ഞാൻ ഇനി അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് ആക്കി വരച്ചതാണ് ഇത് ഞാൻ വാട്ടർ കളർ പെൻസിൽസ് ഉപയോഗിച്ച് വരച്ചതാണ് ഇതാണെങ്കിൽ ഇന്ന് ഒന്ന് വരച്ച് എടുത്തതേ ഉള്ളൂ ഇത് ലിയോ ലിയോനാർഡ് ഡിക്കാപ്രിയോ അഭിനയിച്ച ഒരു സിനിമ ഒരു ലുക്കാണത് പിന്നെ ഹാരി പോട്ടർ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക